കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തിനെതിരെ വളരെ ഫലപ്രദമായ ഒരു നൂതന മാർഗമാണ് കുരുമുളകിലെ ഗ്രാഫ്റ്റിംഗ് അഥവാ തൈ ഒട്ടിച്ചു വെക്കൽ ദ്രുതവാട്ട രോഗത്തിന് വളരെയധികം സാധ്യതയുള്ള തോട്ടങ്ങളിൽ അതുപോലെ തന്നെ നീർവാർച്ച സൗകര്യം കുറഞ്ഞ തോട്ടങ്ങളിൽ ഗ്രാഫ്റ്റ് തൈകൾ വെച്ചുപിടിപ്പിക്കുകയാണ് പിടിപ്പിക്കുകയാണ് രോഗം വരാതിരിക്കാൻ ഏറ്റവും നല്ലത് ദ്രുതവാട്ട രോഗത്തിനു പുറമെ സാവധാന വാട്ടരോഗത്തിനും ഗ്രാഫ്റ്റ് തൈകൾ പ്രതിരോധശേഷി കാണിക്കുന്നുണ്ട് ഗ്രാഫ്റ്റ് തൈകൾ ഉണ്ടാക്കുന്നതിനായി ബ്രസീലിയൻ തിപ്പലിയുടെ രണ്ട് മുട്ടുകളടങ്ങിയ തണ്ടുകൾ മുറിച്ച് നടീൽ മിശ്രിതം നിറച്ച കവറുകളിലാക്കി വേര് പിടിപ്പിച്ച ശേഷം കുരുമുളകിൻ്റെ ചെന്തലകൾ ഇവയോട് ഒട്ടിച്ചു ചേർക്കുകയാണ് ചെയ്യുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഗ്രാഫ്റ്റിംഗ് വളരെയധികം നന്നായി ചെയ്യാൻ സാധിക്കുന്നത് ഈ സമയം ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ഗ്രാഫ്റ്റ് തൈകളും ഒട്ടിച്ച് കിട്ടുന്നതായി കാണുന്നുണ്ട് വേരുപിടിപ്പിച്ച ബ്രസീലിയൻ കാട്ടുതിപ്പലിയുടെ തണ്ടുകളിൽ വി ആകൃതിയിൽ മുറിച്ച ശേഷം കുരുമുളകിൻ്റെ ചെന്തലകൾ അറ്റം കൂർപ്പിച്ച ശേഷം ഇതിനോട് ഒട്ടിച്ചു ചേർക്കുന്നു ഒട്ടിച്ചു ചേർത്ത ശേഷം ഒരു പോളിത്തീൻ കവറോ ഗ്രാഫ്റ്റിംഗ് ടേപ്പോ ഉപയോഗിച്ച് ഇവ നന്നായി കെട്ടുന്നു ഇവയിൽ രണ്ടാഴ്ച കഴിയുമ്പോൾ മുകുളം വരികയും ഏകദേശം രണ്ട് മാസം പ്രായമാകുമ്പോൾ ഇവ തോട്ടത്തിലേക്ക് നടാൻ സാധിക്കുകയും ചെയ്യുന്നു ഒട്ടിച്ച ഭാഗത്തിന് താഴെയുള്ള ഭാഗത്തിൽ നിന്നും വരുന്ന തണ്ടുകളോ തിപ്പലിയുടെ ശാഖകളോ കൃത്യസമയങ്ങളിൽ മുറിച്ചു മാറ്റേണ്ടതാണ് അതുപോലെ തന്നെ ഒട്ടിച്ചു വെച്ച ഭാഗം കൃത്യമായ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അവ ഇളക്കം തട്ടാതെ സൂക്ഷിക്കുകയും വേണം ബ്രസീലിയൻ കാട്ടുതിപ്പലി വളരെയധികം ചതുപ്പു നിലങ്ങളിൽ ഒരു ചെടിയായതുകൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നമ്മൾ തോട്ടത്തിൽ നടുമ്പോൾ കൃത്യമായി ജലസേചന മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്